ഇനി എങ്ങനെയാണ് ഈ പരിണാമത്തിന്റെ ട്രീ എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു ആൽമര സങ്കല്പ സങ്കല്പിക്കും ആൽമരത്തിന് വേരുകളുണ്ട് തടിത്തണ്ടുണ്ട് ശിഖരങ്ങളുണ്ട് ഉപശിഖരങ്ങളുണ്ട് ചില്ലകളുണ്ട് കമ്പുകളുണ്ട് ഇലകളുണ്ട് അല്ലേ അപ്പൊ ഇത് പല ദിക്കിലേക്ക് ഇങ്ങനെ പോയിരിക്കും ഭൂമി നാനൂറ്റി അറുപത് കോടി വർഷമായി ഭൂമി ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷമായി പ്രപഞ്ചം ഉണ്ടായിട്ട് ഭൂമി ഉണ്ടായിട്ട് നാനൂറ്റി അറുപത് കോടി വർഷം ഈ നാനൂറ്റി അറുപത് കോടി വർഷം ഭൂമി ഉണ്ടായതിനു ശേഷം ആദ്യം ഭയങ്കര ചൂടായിരുന്നു ഇവിടെ ജീവനുള്ള യാതൊരു അവസ്ഥയില്ല മുന്നൂറ്റി അൻപത് കോടി വർഷം മുന്നെയാണ് ആദ്യത്തെ ജീവന്റെ തുടുപ്പ് ഭൂമിയിൽ ഉണ്ടാവുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് സൈനോ ബാക്ടീരിയ എന്താണ് അതിന്റെ പേര് സൈനോ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ ഇവിടെ നമ്മുടെ ഓക്സിജന്റെ ഉത്പാദനം സംബന്ധിച്ച് ഒരുപാട് നിർണായകമായ സാന്നിധ്യം അല്ല റോളുള്ള ഒരു ബാക്ടീരിയ കൂടിയാണ് സൈനോ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ ഏതാണ്ട് ഇരുന്നൂറ് കോടി വർഷം ഈ ഭൂമിയിലെ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് കോടി പിന്നെ എന്താ നൂറ്റി അൻപത് കോടി വർഷത്തിന് മുന്നെയാണ് ആദ്യമായിട്ട് മറ്റുള്ള ജീവികൾ ടൈലോബ്രൈറ്റുകൾ പോലെയുള്ള ജീവികൾ ചെറിയ ചെറിയ സമുദ്രജീവികളൊക്കെ ഉണ്ടാകും പിന്നീട് നൂറ് കോടി വർഷം എല്ലാം കൂടെ കഴിയുമ്പോൾ സമുദ്രജീവികൾ ഷെല്ലൊക്കെ ഉള്ള ജീവികൾ മാത്രമേ അൻപത് മുതൽ അൻപത്തി ആറ് കോടി വർഷം ഇന്നേക്ക് ആ കാലഘട്ടത്തിൽ നമ്മുടെ കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോഷൻ ആറു കോടി വർഷത്തിൽ സംഭവിക്കുന്നത് എന്താണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ അതായത് ഇന്ന് ഈ കാണുന്ന ഫോണയിന് പൈലങ്ങളുടെ എല്ലാം ഏതാണ്ട് അഞ്ച് ശതമാനവും ഒറ്റയടിക്ക് ഈ ഭൂമിയിൽ ആറു കോടി വർഷങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു ആറു കോടി വർഷമാണ് ആറ് ദിവസമോ ആറായിരമോ അറുപതിനായിരമോ ആറ് ലക്ഷമോ അറുപത് ലക്ഷമോ ഒന്നുമല്ല അല്ല കോടി വർഷത്തിനിടയിൽ ഇന്ന് ഈ കാണുന്ന എല്ലാ ജീവികളുടെയും പ്രാകൃത രൂപങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും അതിനാണ് ഒരു എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത് why it is called explosion because പരിണാമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷമാണ് അതിൽ ആറ് കോടി എന്ന് പറയുന്നത് ചെറിയ സമയം അതുകൊണ്ടാണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് എന്താണ് ആദ്യം ഉണ്ടായ ചെടികളാണോ ചെടി അത് തെറ്റായ ഒരു ധാരണയാണ് ആദ്യം ജീവികൾ തന്നെയാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞ ടൈലോബ്രൈറ്റുകളൊക്കെ എന്റെ നൂറ് നൂറ്റി ഇരുപത് കോടി വർഷം പഴക്കമുള്ള ടൈലോബ്രൈറ്റുകൾ എന്റെ ഈ പരിണാമത്തിന്റെ അർത്ഥം എല്ലാ ജീവികളും പരിണമിച്ച് വേറൊരു ജീവി ആകണമെന്നല്ല എന്റെ അർത്ഥം പരിണമിക്കാം പരിണമിക്കാതിരിക്കാം അതേപോലെ ജീവിക്കാം നശിക്കാം എന്തും ചെയ്ത് ബ്ലൈൻഡ് ആണ് without direction without motivation without any kind of target ഒരു ജീവി വേറൊരു ജീവിയായി തീരുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും പരിണാമത്തിലില്ല മനുഷ്യനാക്കാം എന്നുള്ള കരാറല്ല പരിണാമം മനുഷ്യനാകാം ആയി നാച്ചുറലി എത്ര ഉള്ളൂ ഈ മനുഷ്യൻ മൊത്തം പോയാലും ഈ ഭൂമിയിൽ ഒരു ചുക്കൂല് ഉണ്ടോ ഭൂമി എന്ന് പറയുന്നത് ഈ സൗരയൂഥത്തിൽ പോലും ഒരു ഒന്നുമല്ല അപ്പൊ പിന്നെ ഈ ഗാലക്സിയിലും ഈ മഹാഗാലക്സിയിൽ ഈ പ്രപഞ്ചത്തിലും ഭൂമിയോ ഇവിടെയുള്ള ജീവികളോ ഇവിടെ ആര് ജീവിക്കുന്നു എന്ത് പഠിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചോളം ഒരു വിഷയമേ അല്ല ഭൂമി അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കും നമ്മളൊരു ഒരു പൊടി പോലും ഇല്ല ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്താൻ പോലും കഴിയാത്തത്ര വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പൊടി മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഒരു ആൽമരം സംഘടിക്കുകയാണെങ്കിൽ ഈ ആൽമരത്തിന്റെ വേരുകളാണ് ബാക്ടീരിയകൾ ആൽമരത്തിന്റെ വേരുകളാണ് ബാക്ടീരിയ ഏകകോശ ജീവികൾ മനസ്സിലാകുന്നു പിന്നീട് അതിന്റെ തണ്ടുകളാണ് മിനിമം ആയിട്ടുള്ള ജീവികൾ കടൽ ജീവികൾ ആർത്രോപോഡുകൾ അങ്ങനെയൊക്കെയുള്ള ജീവികൾ എന്ന് പറയുന്നത് മത്സ്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ തടിയാണ് ചെറിയ ചെറിയ ചില്ലകൾ പ്രധാനപ്പെട്ട രണ്ട് ശാഖകൾ ഉരകങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ ശാഖ ബേർഡ്സ് എന്ന് പറയുന്ന വേറൊരു ശാഖ മനസ്സിലായല്ലോ പക്ഷികൾ എന്ന് പറയുന്ന ഉരകങ്ങൾ രണ്ട് ശാഖകളായിട്ട് വിഭജിക്കുകയാണ് ആദ്യം കടലിലാണ് കടലിൽ നിന്ന് ഇടക്കഴിഞ്ഞ് ആംബിബിയൻസ് ഉണ്ടാവുന്നു കരയിലേക്ക് കയറുന്ന ജീവികൾ ഉണ്ടാവുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉരകങ്ങൾ ഉണ്ടാവുന്നു ഉരകങ്ങളിൽ നിന്നാണ് സസ്തനകൾ നമ്മൾ ഉണ്ടാവുന്നത് മാമൽസ് ഉണ്ടാവുന്നു ബേർഡ്സ് അങ്ങനെ പോകുന്നു ഉരകങ്ങൾക്കും സസ്തനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ജീവികൾ ഉണ്ട് പക്ഷികൾക്കും സസ്തനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ജീവികൾ ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് ഡൈനസോറുകളിൽ പല ഡൈനസോറുകൾക്കും പറക്കാൻ കഴിയുമായിരുന്നു അവ ഒരേ സമയം ഉരകങ്ങളുമായിരുന്നു പറവകളുമായിരുന്നു ചിറകുള്ള പല്ലി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചെറുവിള പല്ലി ഇതൊക്കെ സാധനം ഉള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലായില്ലേ അപ്പം വേരാണ് ബാക്ടീരിയ ചെറിയ ജീവികളാണ് തടിത്തണ്ട് വലിയ ശാഖകൾ ഈ ശാഖകൾ പ്രധാനമായിട്ടും എന്താണ് ആ അപ്പൊ ഉരകങ്ങൾ എടുക്കാം എന്നിട്ട് അതിനകത്ത് ചെറിയ ശാഖകൾ സസ്യങ്ങൾ അതിനകത്തുനിന്ന് വേറെ ശാഖകളാണ് പ്രൈമേറ്റ്സുകൾ കുരങ്ങ് പറഞ്ഞു അതിനകത്തുനിന്ന് വേറെ ശാഖയാണ് ഏപ്സ് ആൾക്കുരങ്ങൾ വാലില്ലാത്ത കുരങ്ങ് അതിനകത്ത് ഒരു ചില്ലയില് അവസാനം വരുമ്പോ നാല് അഞ്ച് ഇലകൾ ഇരിക്കുന്നു ഒരല ഗിബൺ ഒരല ഗർല ഒരല ഗോണാബു ഇങ്ങനെ ഈ അഞ്ച് ഇലകൾ നിൽക്കുന്നത് ഇതിൽ ഒന്നാണ് ഹ്യൂമൻസ് ഇതിനകത്ത് നിന്ന് വരുന്ന കൊച്ചു തളിരിലകളാണ് ഹോമോ റൊഡോൾമൻസിസും ഹോമോ നിയാൻഡർസാൻസിസും ഹോമോ സാപ്പിയൻസും അതിലൊരെണ്ണമാണ് ഹോമോ സാപ്പിയൻസ് അപ്പൊ നമ്മൾ ഒരു വലിയ ആൽമരത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ചില്ലയിലെ ഒരു കുഞ്ഞിലയാണ് മനുഷ്യൻ ആ ശാഖ വേറെ പക്ഷികളിലേക്ക് പോയിട്ടുണ്ട് ആ ശാഖ വേറെ പലതിലേക്ക് പോയിട്ടുണ്ട് കടൽ ജീവികളിലേക്ക് പോയിട്ടുണ്ട് കടൽ അപ്പോ ബിഗ് ബിഗ് ബനിയൻ ട്രീ എങ്ങനെയാണ് പരിണാമം ഉണ്ടാവുന്നത് പരിണാമം പെട്ടെന്ന് പുലി കടുവാവട്ടെ ഫൂ എന്ന് പറഞ്ഞ് നമ്മുടെ പുസ്തകത്തിലൊക്കെ അടിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെയല്ല അതൊക്കെ മതപുസ്തകങ്ങളിലൊക്കെ നടക്കുന്ന സാധനം ഇങ്ങനെ മണ്ണ് കുഴച്ചു വെക്കുന്നതും ആള് തലമാറുന്നതും അതൊന്നും ഹാരി പോട്ടർ സാധനമാണ് അതിനൊന്നും നമുക്ക് സയൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ഒരു ജീവി മറ്റൊരു ആവുന്നത് ഒരു ജീവി മറ്റൊരു ജീവിയെ പ്രസവിക്കില്ല ഉറപ്പാണ് ഒരു മനുഷ്യൻ ഒരിക്കലും കുറങ്ങനെ പ്രസവിക്കില്ല കുറങ്ങനെ ഒരിക്കലും മനുഷ്യനെയും പ്രസവിക്കില്ല അപ്പൊ കുരങ്ങെന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ശരിയാണ് ചില വർണ്ണന്മാരൊക്കെ ചോദിക്കും കുരങ്ങെന്നാണ് മനുഷ്യന്മാരുണ്ടായിട്ടെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ സൂര്യത്തിൽ ഇപ്പോഴും കുറങ്ങന്മാരുണ്ട് അവരൊക്കെ എന്താ മനുഷ്യരാകാത്ത ഈ ഒരു ഒരു ഒരു മണ്ടൻ ചോദ്യം ഊട ചോദ്യങ്ങൾ പൊതുവിൽ എല്ലാവരും ചോദിക്കുന്നത് പരിണാമം എന്താണെന്ന് അറിയാൻ വയ്യാത്തോണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത് മനസ്സിലായ കുരങ്ങിൽ നിന്നുണ്ടാകുന്നതൊക്കെ കുരങ്ങ് തന്നെയാണ് എന്താണ് പരിണാമം സംഭവിച്ചത് ഞാൻ പറഞ്ഞു വേര് തടിത്തണ്ട് ശിഖരം ഇല അവസാന രീതിയിൽ അഞ്ചെണ്ണം അല്ലെ അപ്പൊ ഇവിടുന്നല്ലേ മനുഷ്യൻ ഗിബൺ ഗർല അഞ്ചെണ്ണം പോകുന്നത് ഈ ഈ ഭാഗത്ത് നിന്നല്ലേ ഈ സന്ധിയിൽ നിന്നല്ലേ ആണ് അപ്പൊ ഈ സന്ധി എന്ന് പറയുന്ന സാധനത്ത് ഒരു ജീവി ഉണ്ടായിരിക്കും ഈ ജീവി ഈ അഞ്ചെണ്ണത്തിന്റെ ആൻസസ്റ്റർ ആയിരിക്കും പിതാ പിൻഗാമിയായിരിക്കും അല്ലെ മുൻഗാമിയായിരിക്കും മനസ്സിലായോ അപ്പൊ ഈ ജീവി യഥാർത്ഥത്തിൽ മനുഷ്യനെ കണക്കിരിക്കില്ല കുരങ്ങനെ കണക്കിരിക്കുന്ന ഒരു ജീവിയിൽ നിന്നാണ് മനുഷ്യന്റെ താവഴി ഉണ്ടായത് മനസ്സിലായോ ഗറില്ല ഉണ്ടായതും ആ താവഴിയിൽ നിന്നാണ് അതായത് നമ്മൾ ഒരു കയ്യിലിരിക്കുന്ന ഒരു ആപ്പിൾ ശ്രദ്ധിക്കും ഒരു ആപ്പിൾ നിങ്ങൾ തറയിലിട്ട് പൊട്ടിക്കുന്നു പല പല ചീലുകളായി പലയിടത്തേക്ക് പോകുന്നു അപ്പോൾ ഒരു ചീൽ എനിക്ക് കിട്ടുന്നു ഞാൻ പറയുന്നു അതാണ് എന്റെ ചീൽ ഞാൻ മനുഷ്യൻ വേറൊരു ചീൽ അപ്പൊ ഇതെല്ലാം ആപ്പിളിൽ നിന്നല്ല വന്നത് ഈ ആപ്പിളിൽ നമ്മൾ എന്താ പറയും പൊതുപൂർവികൻ മനസ്സിലായല്ലോ ഈ ആപ്പിൾ നിന്നാണ് വരുന്നത് ആപ്പിൾ മരത്തിൽ നിന്നാണ് അപ്പൊ ആപ്പിൾ മരം എന്ന് പറയുമ്പോൾ ഈ ആപ്പിളിന്റെ കുറവി ഈ ആപ്പിൾ മരം എവിടെ നിൽക്കുന്നത് ആപ്പിൾ ആപ്പിൾ നിൽക്കുന്ന ആപ്പിൾ മരത്തിന്റെ അറ്റത്താണ് അത് ചില്ലകൾ തണ്ട് തടിത്തണ്ട് ആപ്പിളിന്റെ വേരുകൾ ആപ്പിളിന്റെ വിത്ത് അല്ലേ അപ്പൊ നമ്മൾ വരുന്നത് ശരിക്കും we are connected to bacteria നമ്മളും ബാക്ടീരിയ ആയിട്ട് ബന്ധമുണ്ട് നമ്മളും മീനുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ ഓറഞ്ചുമായിട്ട് ബന്ധമുണ്ട് ഞാൻ ചെടികളുടെ കാര്യം പറഞ്ഞു ചെടികൾ പിന്നീടാണ് ഏതാണ്ട് നാൽപ്പതിനായിരം നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുന്നെയാണ് ചെടികളൊക്കെ വരുന്നത് പായലുകൾ പോലും വരുന്നത് അപ്പോഴാണ് ജീവികളാണ് ആദ്യം ഉണ്ടാകുന്നത് അതിന് ശേഷമാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ സസ്യങ്ങളെ ആഹരിക്കുന്ന ജീവികൾ പിന്നീടുണ്ടായി വരും അപ്പം നമുക്കൊരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് അല്ലാതെ നമ്മുടെ കുരങ്ങിൽ നിന്ന് മാറി നമ്മൾ ഉണ്ടായി എന്നല്ല ഇപ്പൊ ബാക്ടീരിയ എന്നാണ് നമ്മളെല്ലാം ഉണ്ടായത് അപ്പൊ ബാക്ടീരിയ ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ ചോദിച്ചൂടെ ഇതേ ചോദ്യം ബാക്ടീരിയ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം എല്ലാ ബാക്ടീരിയകളും ഇവല്യൂഷന് വിധേയമാകുന്നു മനസ്സിലാവുന്നുണ്ടോ ബാക്ടീരിയ ഒരു വിഭാഗമാണ് ഇവല്യൂഷന് വിധേയമാകുന്നത് അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോകാനുണ്ടാവും ആദ്യം ഉണ്ടായ ബാക്ടീരിയ ഇപ്പോഴും ഉണ്ടാവും അതിൽ ഇരട്ടിച്ച് മൾട്ടിപ്ലൈ ചെയ്തതിൽ ഒരു വിഭാഗം വേറൊന്നായിട്ടുണ്ടാവും ചിലത് മറ്റൊന്നുണ്ടാവും ചിലത് അതേ കിടക്കുന്നുണ്ടാവും എന്നിട്ട് പാറ്റ പാറ്റ കഴിഞ്ഞ നാൽപ്പത് കോടി മുപ്പത്തഞ്ച് കോടി വർഷമായിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ തുടരാണ് നിങ്ങൾ ഇപ്പൊ പാറ്റയെ കാണുമ്പോൾ മുപ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന അതേ ജീവിയെ തന്നെയാണ് കാണുന്നത് അതിന് ഇവല്യൂഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല ചില ജീവികൾക്ക് ഇവല്യൂഷൻ സംഭവിക്കണമെന്നില്ല ചിലതിന് പെട്ടെന്ന് ഇവല്യൂഷൻ സംഭവിക്കാം ചിലത് പൂർണ്ണമായി നശിച്ചു പോകും ഡൈനോസോർസ് അല്ലെ ദിനോസറുകൾക്ക് ഉണ്ടോ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവില്ലേ അവരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ജീവിയില്ല അതാണ് ഇത് ഈ ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത് നോക്കാം ഒരാട് അല്ലെ ഒരു ടൈഗർ ടൈഗർ ഒരു കുട്ടിയെ പ്രസവിക്കും കുട്ടി ടൈഗർ അല്ലെ കുട്ടി ടൈഗർ അമ്മ ടൈഗർ കണക്കിരിക്കും പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അമ്മയായിട്ട് വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്നാലും ചെറിയ ചെറിയ വ്യത്യാസം ചെറിയ ചെറിയ വളരെ കുറച്ച് വ്യത്യാസം ഇത്രയും ഇത്രയും വ്യത്യാസം അല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുട്ടി നിങ്ങളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ചെറിയ വ്യത്യാസം നിങ്ങളുടെ കുട്ടിയുടെ കുട്ടി അതിന് ആ കുട്ടിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ അമ്മയുമായിട്ട് നോക്കി ഇപ്പൊ മൂന്ന് തലമുറ കഴിഞ്ഞു അതായത് കുട്ടിയുടെ കുട്ടിയുടെ കുട്ടിയുടെ കുട്ടി ഈ ആദ്യത്തെ അമ്മയുമായിട്ട് ശരി നല്ല വ്യത്യാസം അല്ലേ മനസ്സിലാവുന്നുണ്ടോ അതിന് ഞാൻ ഉദാഹരണം നിങ്ങൾ നിങ്ങളെ ജനിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ ഒന്നാം ദിവസം ഫോട്ടോ എടുക്കുന്നു ചോരക്കുത്തി ബ്ലൂം എന്ന് പറയുന്നു രണ്ടാം ദിവസം എടുക്കുന്നു ബ്ലൂം ചോരക്കുട്ടി അല്ലേ മൂന്നാം ദിവസം എടുക്കുന്നു ബ്ലൂം ചോരക്കുട്ടി ഈ മൂന്ന് ദിവസം പടങ്ങൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ നിങ്ങൾ പത്താം ദിവസം ഒരു പടം എടുക്കുന്നു അതേ ചോരയൊന്നും ഇല്ല ശരിയൊക്കെ നിങ്ങൾ ഒന്നാം ദിവസം പത്താം ദിവസം ആ പടങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇരുപതാം ദിവസം ഒരു പടം എടുക്കുന്നു അപ്പൊ എന്നിട്ട് ഒന്നാം ദിവസം ഇരുപതാം ദിവസമായിട്ട് നോക്കുന്നു ചെറിയ വ്യത്യാസം പക്ഷെ ഇരുപതാം ദിവസം പത്തൊമ്പതാം ദിവസം പടം തമ്മിൽ യാതൊരു വ്യത്യാസം അല്ലേ വളരെ ചെറിയ അപ്പൊ ഒരു വയസ്സാകുമ്പോൾ ഒരു പടം എടുക്കും ഈ കുട്ടിയിൽ നിന്ന് ആദ്യത്തെ ആ കുട്ടിയിൽ നിന്ന് എൺപതാം വയസ്സിൽ നല്ല വ്യത്യാസം ഇല്ലേ ഏഹ് അതേസമയം പരിണാമം സംഭവിക്കുന്നത് ദിവസങ്ങളിലല്ല വർഷങ്ങളിലല്ല നൂറുകണക്ക് വർഷങ്ങളിലല്ല ആയിരക്കണക്കിന് വർഷങ്ങളിലല്ല പതിനായിരക്കണക്കിന് വർഷങ്ങളിലല്ല ലക്ഷക്കണക്കിന് വർഷങ്ങളിലല്ല ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളിലാണ് ഈ പരിണാമം സംഭവിച്ചത് മനസ്സിലാവുന്നുണ്ടോ ഒരു കുട്ടി ഒരമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു അമ്മയും കുട്ടിയായിട്ടുള്ള വ്യത്യാസം വളരെ കുറച്ച് അതിങ്ങനെ തലമുറ തലമുറ കഴിയുമ്പോൾ കൂടുതൽ വ്യത്യാസങ്ങൾ വരുന്നു കൂടുതൽ വ്യത്യാസങ്ങൾ വന്ന് വന്ന് കൺസോൾഡേറ്റഡ് ആവുന്നു കൺസോൾട്ടേറ്റഡ് ആയിട്ട് പുതിയ പുതിയ ജീവികളിലേക്ക് പോകും എല്ലാ അമ്മയും അതിന്റെ കുട്ടിയെ തന്നെ ആയിരിക്കും പ്രസവിക്കും എല്ലാ കുട്ടിയും അതിന്റെ അമ്മയായിട്ട് ബന്ധമുണ്ട് അതായത് പറഞ്ഞത് നിങ്ങൾ ഒന്നാമത്തെ ദിവസം പടവും രണ്ടാമത്തെ ദിവസം പടവും തമ്മിൽ ഭയങ്കര സാമ്യമായിരിക്കും പക്ഷെ ഒന്നാമത്തെ ദിവസം പടവും ഒന്നാം വർഷത്തെ പടവും തമ്മിൽ വ്യത്യാസം ഇങ്ങനെയാണ് ഇവല്യൂഷൻ വർക്ക് ചെയ്ത് ഇത് നമുക്ക് പെട്ടെന്ന് കണ്ട പിടികിട്ടത് അതെന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഇവല്യൂഷൻ വർക്കിനെ പെട്ടെന്ന് ആന മാറി ഒട്ടകാവുന്നെന്ന് കാണിച്ചു തരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും കാണിച്ചു തരാൻ പറ്റും നമ്മുടെ ഈ ജനറേഷൻ നമ്മൾക്കൊക്കെ എന്തോ പ്രായം യഥാർത്ഥത്തിൽ ഇപ്പൊ നൂറ്റമ്പത് വർഷമായിട്ടുള്ള ഇവല്യൂഷൻ തിയറി വന്നത് നൂറ്റമ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഇവല്യൂഷന്റെ ചരിത്രത്തിൽ ഒന്നുമേ അല്ല നൂറ്റമ്പതും അല്ല ആയിരത്തി അഞ്ഞൂറും അല്ല പതിനയ്യായിരവും അല്ല ഇവല്യൂഷൻ ലോങ് ടൈം സ്കെയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അതൊക്കെ ഇപ്പൊ കാണണം അല്ലെങ്കിൽ ഞാൻ കയറി എന്റെ പുസ്തകത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നതൊക്കെ പറയുന്നത് മണ്ടത്തരം സയൻസ് അതിനെ പിന്തുണയ്ക്കുന്നു ഇവല്യൂഷൻ കൺമുന്നിൽ ഇവല്യൂഷൻ നടക്കുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് ബാക്ടീരിയകൾ അങ്ങനെ ഇവല്യൂഷൻ വിധേയമാകുന്നതായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ലെൻസ്കയുടെ ഒരു എക്സ്പീരിമെന്റ് ഉണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു നോക്ക് അത് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ വെൽ ഇവല്യൂഷൻ വരുന്നത് എങ്ങനെയാണ് ഓരോ ടൈഗറും അതിന്റെ കുട്ടികളെ പ്രസവിച്ച് പ്രസവിച്ച് പ്രസവിച്ച് അവസാനം ഈ നടുക്കണ്ടത് തൊപ്പിയുടെ മേളിൽ അവിടെ ഒരു ജീവി വരും ആ ജീവി എന്ന് പറഞ്ഞത് കുരങ്ങും ആയിരിക്കില്ല ടൈഗറും ആയിരിക്കില്ല എന്റെ നാട്ടിൽ വരും അതാണ് അതിന്റെ പൊതുപൂർവി ഇത് ടൈഗർ കുരങ്ങനാകാൻ പോകുന്ന വഴിയിൽ ഒരൊറ്റ വഴിയിൽ നേരെ അങ്ങ് പോകുമല്ല കുരങ്ങനായിക്കളയാം എന്റെ ഇടയ്ക്ക് വേറെ വേറെ ജീവികളായി വേറെ വേറെ ശിഖ ശാഖകളും ഉപശാഖകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ ഇനി ഇവല്യൂഷൻ നടന്നു എന്നുള്ളതിന്റെ തെളിവെന്താ നിങ്ങൾക്കത് വിശ്വസിച്ചേ മതിയാവൂ കാരണം ഒൻപത് മാസം കൊണ്ട് നിങ്ങൾ അത് ചെയ്തിരിക്കുന്നു എന്താണ് നിങ്ങൾ ഒരു സിംഗിൾ സെല്ലർ ഓർഗനിസം ആയിട്ടാണ് തുടങ്ങുന്നത് സ്പേമും എഗും രണ്ട് അർത്ഥകോശങ്ങൾ ചേർന്ന് നിങ്ങൾ ഭ്രൂണമാകുന്നു അല്ലെ ആ ഭ്രൂണം എന്ന് പറയുന്നത് ഒരു കോശമാണ് അത് രണ്ടാകുന്നു നാലാകുന്നു എട്ടാകുന്നു പതിനാറാകുന്നു മുപ്പത്തിരണ്ടാകുന്നു അറുപത്തിനാലാകുന്നു നൂറ്റി ഇരുപത്തി എട്ടാകുന്നു ഇരുന്നൂറ്റി അൻപത്തി ആറാകുന്നു അഞ്ഞൂറ്റി പന്ത്രണ്ടാകുന്നു കോടിക്കണക്കിന് കോശങ്ങൾ നിങ്ങളത് ചെയ്തിരിക്കും ഒരു സെല്ലിൽ നിന്ന് ഒമ്പത് മാസം അപ്പൊ കുട്ടി ഇറങ്ങി കാ കൂ എന്ന് പറഞ്ഞ് കീറിക്കൊണ്ട് പുറത്തിറങ്ങി എവിടെ സംഭവിച്ചത് നിങ്ങൾ അമ്മയുടെ വയറിനുള്ളിൽ ശരിക്കും നിങ്ങൾ ആ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിൽ നിന്ന് കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു ജീവിയായിട്ട് ഒൻപത് വയസ്സിൽ ഒൻപത് മാസം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് പരിണാമം എന്നാണ്